La idea de casa significa para mí, significa mucho. Get out home means to me where I live, where I enjoy, and um, and, and, and where family lives, where it be for family and all them things, yeah? Uh, for mig betyder hjem der, hvor ens familie er. هو العيلة, الأهل, راحتك مع أصحابك, أحبابك, വീട്ടിൽ നിന്നും മക്കളുടെ ജീവിത രീതികളും സ്വഭാവ ഗുണങ്ങളും മാതാപിതാക്കളിൽ നിന്നും മറ്റുള്ള സഹോദരങ്ങളിൽ നിന്നും ലഭിക്കും Where I can be whoever I want to be without feeling judged. Grandeza, amor. Hogar para mí significa estabilidad, significa riqueza. Familia para mim é uma acho merencíssima.体に緊張感がなくてもいい場所 Home, Heimat. والمكان اللي ربيت فيه